ഇന്ന് നമ്മളിവിടെ തയ്യാറാക്കുന്നത് ചവ്വരി വടയാണ് സാബൂദാന വട സാബൂലരിയാണ് ഇതിൽ യൂസ് ചെയ്യണത് നമ്മൾ പായസത്തിലുമൊക്കെ യൂസ് ചെയ്യണത് തന്നെ ഇതിനായിട്ട് ഇവിടെ ചവ്വരി അഞ്ഞൂറ് ആണ് എടുക്കുന്നത് അത് ഒരു പതിനഞ്ച് മിനിറ്റോളം വെള്ളത്തിലിട്ട് കുതിർത്ത് വാറ്റിയതിന് ശേഷം അരിച്ച് മാറ്റി വയ്ക്കണം എന്നിട്ട് അതിലേക്ക് യൂസ് ചെയ്യണത് rice powder one tablespoon പിന്നെ നല്ല ജീരകം ക്യുമിൻ സീഡ്സ് ഒരു ടീസ്പൂൺ അയമോദകം ഒരു ടീസ്പൂൺ ടർമറിക് പൗഡർ മഞ്ഞൾപ്പൊടി ഹാഫ് ടീസ്പൂൺ ഉപ്പ് ഒന്നര ടീസ്പൂൺ പിന്നെ പൊട്ടറ്റോ ഇടത്തരം മൂന്നെണ്ണം ചെറിയ കഷ്ണങ്ങളായിട്ട് സ്ക്വയറായിട്ട് കട്ട് ചെയ്തത് ഒണിയൻ നീളത്തിൽ സ്ലൈസ് ചെയ്തത് മീഡിയം രണ്ടെണ്ണം സബോളയാണ് രണ്ടെണ്ണം മീഡിയം സൈസ് ഉണ്ട് പിന്നെ വേപ്പില രണ്ട് തണ്ട് പിന്നെ മല്ലിയില അമ്പത് ഗ്രാം പച്ചമുളക് നല്ല എരിവുള്ളത് പത്തെണ്ണം ഇതെല്ലാം വളരെ ചെറുതായി അരിഞ്ഞ് എല്ലാം നന്നായി മിക്സ് ചെയ്തതിന് ശേഷം ഈ നനച്ച് വെച്ച കുതിർത്ത് വെച്ച ചവരിയിൽ റൈസ് പൗഡറും എല്ലാം അതുമായിട്ട് നന്നായി മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിഷ്ടമുള്ള ഷേപ്പിൽ ആക്കിയിട്ട് സാധാരണ വട നമ്മൾ പരിപ്പ് വടയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ തന്നെ നമ്മൾ ഓരോന്നോരോന്നായിട്ട് വറുത്തെടുക്കുക റൈസ് പൗഡർ ഇതിൽ യൂസ് ചെയ്യുമ്പോൾ ഇത് കുറച്ചും കൂടെ ക്രിസ്പിയായി കിട്ടും നല്ല ടേസ്റ്റി ആയിട്ടുള്ള വടയാണ് എല്ലാവരും ചായക്കും ഒക്കെ യൂസ് ചെയ്യാൻ പറ്റണ നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണത് എല്ലാവരും ചെയ്തു നോക്കണേ പിന്നെ ഷെയർ ചെയ്യാനും മറക്കരുതേ Eighteen.